പൃഥ്വിരാജിൻ്റെ പുതിയ സിനിമ കാപ്പ നമ്മൾ ഷാജി കലസ് ഡയറക്റ്റ് ചെയ്ത് ജോമോട്ടി ജോമോൻ ക്യാമറ ചെയ്തത് സംഭവം പോയി കണ്ടു പടം എനിക്ക് കടുവേനേക്കാളും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് കടുവേനേക്കാളും നല്ലൊരു മൂവിയായെന്ന് പറയാം കടുവയുടെ അപ്പനാന്ന് പറയാം എല്ലാവരും കാണേണ്ട ഒരു അതി സൂപ്പർ പൊറുപടം തന്നെ കടുവയെ പൃഥ്വിരാജ് ഫാൻസിന് പറ്റിയ നല്ലൊരു അടിപൊളി മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടുവനെ കണ്ടിട്ട് ഒരിക്കലും വലുതുണ്ട കടുവനേക്കാളും സൂപ്പറായിട്ടൊരു പടം തന്നെയാണ് ഷാജി കൈലാസ് ആണെങ്കിൽ നമ്മുടെ ഡയറക്ഷനിൽ നിന്ന് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിൽ അത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നു കഥയിലൊന്നും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല കാരണം സ്ഥിരം കുണ്ടാപ്പടങ്ങളിലുള്ള അതേ സീൻസൊക്കെ ഇതിൽ ഉണ്ട് ചോരയുടെ അതിഗംഭീര കളിയാണ് കോട്ടമതുവായിട്ട് നമ്മുടെ പൃഥ്വിരാജ് തകർത്താടിയിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ ലാംഗ്വേജ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നും കേട്ടോ അതൊരു അടിപൊളിയായിട്ടുണ്ട് ലാംഗ്വേജ് മറ്റേ എന്തോ ലാംഗ്വേജൊക്കെ കയറ്റിയത് അതുപോലെ ഒരു പ്രശ്നമില്ല പിന്നെ ക്യാമറ ആണെങ്കിൽ ജോമ ടി ജോമോൻ്റെ ക്യാമറ ഭയങ്കര വെറൈറ്റി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതും ഡയറക്ഷനിലും ഉള്ള വെറൈറ്റികളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾ ഇതായി കാക്കാം പിന്നെ ഈ പടം കണ്ട് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങുമ്പോൾ ത്രില്ലർ പടങ്ങൾ കണ്ട് അടിച്ച് കൈയൊക്കെ അടിച്ച് സൂപ്പർ ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയില്ല പക്ഷേ പടം വൺ ടൈം വാച്ചിങ് മൂവിയാണ് ഒരു പ്രാവശ്യം കാണാനുള്ള മൂവിയുണ്ട് കടുവിനേക്കാളും നല്ലൊരു മൂവിയാണ് എന്ന് വെച്ചു ഒരു ബ്ലോക്ക് ബാസ്റ്റർ അടിക്കാനുള്ള ഒരു സംഭവമൊന്നും ഇല്ല പടത്തിൽ പിന്നെ വലിയ വെറൈറ്റികൾ ചില സ്ഥിരം നമ്മുടെ ഗുണ്ടാപ്പടങ്ങളിൽ കാണുന്ന കുറേ സീൻസൊക്കെ ഉണ്ട് അതൊന്നും ഇതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് എനിക്കത് തോന്നി പിന്നെ ഈ പടം എന്ന് ഇതാക്കാന്ന് വെച്ചാൽ ആസിഫ് അലിയുടെ ഡയലോഗൊക്കെ എനിക്ക് വലിയൊരു സീരിയസ് ആയിട്ട് തോന്നിയില്ല കേട്ടോ ചിലർ കാണുമ്പോൾ ചിരി വരുന്നു അത് ഒരു മോശമായിപ്പോയി ആസിഫ് അലിയുടെ ഒരു ഡയലോഗ് ഡബിങ്ങിലുള്ള മാറ്റമൊന്നും എനിക്കറിയില്ല വേറെ സംഭവം എന്ന് വെച്ചാൽ പടം ഒരു പ്രാവശ്യം കാണാനുള്ള പടമുണ്ട് വലിയ കുറ്റങ്ങളൊന്നുമില്ല ഒരു ബ്ലോക്ക് ബസ്റ്റർ പടത്തിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ കടുവ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊരു അമ്പത് കോടി ഗൾഫിലേക്ക് കയറിയ സാധനമാണ് അപ്പോൾ ഇത് ഇപ്പം ബ്ലോക്ക് ബസ്റ്റർ ആവാ ആവാതിരിക്കാം സിനിമയിലെ മറ്റ് ക്യാരക്ടറൊക്കെ ആയ നമ്മുടെ ദിലീഷ് പോത്തൻ ജഗദീഷ് അവരൊക്കെ നല്ലൊരു റോൾ അവർ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഡയറക്ടർ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഒന്നും വലിയ ഇതൊന്നും തോന്നിയിട്ടില്ല പണം നല്ലൊരു പോസിറ്റീവ് എനർജി തരും പടം പിന്നെ ഒരുപാട് ബ്ലഡ് പിന്നെ വെട്ടും കുത്തും കോട്ടം അതൊക്കെ ആരാണ് ഫസ്റ്റ് തന്നെ ഇൻട്രോ കാണിക്കുന്ന ഒരു ബൊലോറയിലൊക്കെ തന്നെ സീൻ തുടങ്ങി നമുക്ക് കണ്ടിരിക്കാൻ തോന്നും പിന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലാംഗ്വേജിൻ്റെ ആ ഒരു ഫ്ലുവൻസി ഒക്കെ കൊണ്ട് നമുക്ക് പടം കണ്ട് നമ്മളെ ഇരുത്തും എന്തായാലും ഒരു പ്രാവശ്യം അതിലൊക്കെ ഒരു മാറ്റമൊന്നുമില്ല അതൊക്കെ എന്തായാലും നല്ലൊരു സംഭവമായി പൃഥ്വിരാജിൻ്റെ ഒരു ഗോൾഡിൻ്റെ ഒരു പരാജയത്തിന് ശേഷം ഫിനാൻഷ്യലി പൈസ കിട്ടിയെന്നാണ് പറയണം പക്ഷേ ഗോൾഡ് നമുക്ക് എത്ര ഇത് തോന്നിയുള്ള പടമാണ് ഒരു പൃഥ്വിരാജിൻ്റെ ആ ഇത് വീണ്ടും ഹിറ്റിലേക്ക് വരാൻ പറ്റും ഒരു ചെറിയ ഹിറ്റൊക്കെ ആവും ഇപ്പോൾ എന്തായാലും അതിലൊരു മാറ്റമൊന്നുമില്ല അങ്ങനത്തെ ഒരു നല്ലൊരു മൂവി തന്നെയാണ് കാപ്പ കൂടുതലും കാപ്പ സെയിം നമ്മളെ പേര് കാണിക്കുന്ന പോലെ തന്നെ ഗുണ്ട പിന്നെ കാപ്പ നിയമം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പടക്കം തന്നെയാണ് കാപ്പ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാപ്പയുടെ ഇതും പിന്നെ ലാഗ് എന്ന് പറയുന്ന സംഭവം ഒരു ഫൈറ്റിൽ എനിക്ക് ഭയങ്കര ലാഗ് തോന്നി ഭയങ്കര ക്ലീശ പോലത്തെ ഒരു ഫൈറ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ ഒന്ന് രണ്ടടുത്ത് ചെറിയ ലാഗൊക്കെ ഉണ്ട് പടത്തിന് അതൊക്കെ സാധാരണയായിട്ട് തോന്നുള്ളൂ പക്ഷേ പടം നമുക്ക് നമ്മൾ ഇരുത്തും എന്തായാലും പടം കണ്ടിരിക്കാൻ തോന്നും പിന്നെ പടം കണ്ടിറങ്ങുമ്പോൾ വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും നമുക്ക് ലാസ്റ്റ് ത്രില്ലർ പടത്തിൽ കാണുന്ന പോലെ ഒരു സെറ്റപ്പ് നമുക്ക് ഈ പടത്തിലില്ല അതൊരു വെറൈറ്റി ആയിട്ട് ഇറക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത് വൺ ടൈം വാച്ചിങ്ങിനുള്ള ഒരു മൂവി ഇതുണ്ട് അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് പടമൊക്കെ ഒന്ന് കാണാം എന്നിട്ട് ഈ പടം കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തെ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത ഒരു റിവ്യൂ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഗുഡ് ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബർ ആയിട്ട് ബെൽ കഴിക്കുക ചെയ്യാൻ പഠിക്കരുത് ഓക്കെ